എല്ലാ കുഞ്ഞുമക്കൾക്കും ട്യൂഷൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ ഒൻപതാമത്തെ പാഠമായ ഈക്വൽ ഷെയർ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ മാത്സിൻ്റെ അടിസ്ഥാന ഘടകമായ കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക തുടങ്ങിയ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭാഗിക്കുക എന്ന ഒരു സെക്ഷനാണ് അപ്പോൾ എന്താണ് ഈ ഭാഗിക്കുക ഈക്വൽ ഷെയർ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം ഇവിടെ നോക്കിക്കേ ഇവിടെ എത്ര മാങ്ങകളാണ് ഉള്ളത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് മാങ്ങകളുണ്ട് ഈ ആറ് മാങ്ങകൾ നമ്മൾ എന്ത് ചെയ്യണം ഈ മൂന്ന് കുട്ടികൾക്കായിട്ട് തുല്യമായി വീതിക്കണം നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ എന്താണ് തുല്യമാക്കാം തുല്യമായി വീതിക്കാം എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നോക്കിക്കുക നമുക്ക് തുല്യമായി ഈ മൂന്ന് കുട്ടികൾക്കും ഈ മാങ്ങ വീതിച്ച് നൽകാം ഒന്ന് പ്രിയയ്ക്കൊന്ന് നിതയ്ക്കൊന്ന് വീണ്ടും രാഹുലിനൊന്ന് പ്രിയയ്ക്കൊന്ന് നിതയ്ക്കൊന്ന് അങ്ങനെ നമ്മൾ തുല്യമായി വീതിച്ചു എത്ര വീതം മാങ്ങയാണ് നമ്മൾ വീതിച്ച് നൽകിയത് രണ്ട് വീതം മാങ്ങ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത് ആറ് മാങ്ങകളായിരുന്നു ഈ ആറ് മാങ്ങയിൽ നമ്മൾ ആദ്യം ആറ് മാങ്ങയിൽ നിന്നും രാഹുലിന് എത്ര മാങ്ങയാണ് കൊടുത്തത് രണ്ട് മാങ്ങ തുല്യമായി വീതിക്കാൻ ഓരോ ആൾക്കും രണ്ട് മാങ്ങ വീതമാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അപ്പോൾ രാഹുലിന് രണ്ട് മാങ്ങ കൊടുത്തു രണ്ട് മാങ്ങ കൊടുത്തപ്പോൾ നമുക്ക് പിന്നെ മിച്ചം എത്ര മാങ്ങയാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് മാങ്ങ നമുക്ക് ബാലൻസ് ഉണ്ട് അല്ലേ ഇനി ഇതിൽ നിന്നും വീണ്ടും പ്രിയയ്ക്ക് രണ്ട് മാങ്ങ നമ്മൾ കൊടുക്കുകയാണ് അതായത് നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന നാല് നാല് മാങ്ങയിൽ നിന്നും ആറ് മാങ്ങ ഉണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടെണ്ണം രാഹുലിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കൈവശം നാല് മാങ്ങയാണുള്ളത് ആ നാല് മാങ്ങയിൽ നിന്നും വീണ്ടും നമ്മൾ പ്രിയയ്ക്ക് രണ്ട് മാങ്ങ കൊടുത്തു അപ്പോൾ വീണ്ടും നമ്മുടെ കൈവശം ഇപ്പോൾ എത്ര മാങ്ങയാണുള്ളത് രണ്ട് മാങ്ങ ഈ രണ്ട് മാങ്ങയും നമ്മൾ ആർക്ക് കൊടുക്കുന്നു നിതയ്ക്ക് കൊടുക്കുന്നു നിതയ്ക്കും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കൈവശം ഒരു മാങ്ങ പോലും ഇല്ല നമ്മൾ തുല്യമായി മൂന്ന് പേർക്കും വീതിച്ച് നൽകി ഇവിടെ നമ്മൾ ഈ രണ്ട് എന്നുള്ളത് എന്താണ് ചെയ്തിരിക്കുന്നത് ആ മൈനസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ രണ്ട് എന്ന രണ്ടും ഒരേ സംഖ്യകളാണ് അല്ലേ രണ്ട് രണ്ട് രണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു ആവർത്തിച്ച് കുറച്ചു അല്ലേ അതുപോലെ ഇവിടെ നോക്കിക്കേ വേറൊരു കണക്ക് കൂടി നോക്കാം ഇവിടെ എത്ര ആപ്പിളുകളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആപ്പിളുകൾ ഉണ്ട് അല്ലേ ഈ എട്ട് ആപ്പിളുകളും നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് പേർക്കായിട്ട് ഹവയ്ക്കും ദിൽമയ്ക്കും വീതിച്ച് നൽകണം തുല്യമായി വീതിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഓരോ ആപ്പിൾ കൊടുക്കാം വീണ്ടും ഓരോ ആപ്പിൾ കൊടുക്കാം വീണ്ടും ഓരോ ആപ്പിളുകളായിട്ട് കൊടുക്കാം ഇവിടെ നോക്കിക്കേ എല്ലാവർക്കും രണ്ടു പേർക്കും നമ്മൾ തുല്യമായി വീതിച്ചു കഴിഞ്ഞില്ലേ അപ്പോൾ ഒരാൾക്ക് എത്ര വീതമാണ് നമ്മൾ കൊടുത്തത് നാല് വീതം അപ്പോൾ ഇവിടെ നോക്കിക്കേ നേരത്തെ ചെയ്തതുപോലെ തന്നെ തുല്യമായി വീതിക്കാൻ ഒരാൾക്ക് എത്രയാണ് എത്ര ആപ്പിളാണ് കൊടുക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇനി നമുക്ക് മനസ്സിലായി നാല് വീതം കൊടുത്താൽ ഈ ആപ്പിൾ തുല്യമായി അവർക്ക് വീതിച്ച് നൽകാനാകും എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ ഒന്ന് നോക്കിക്കേ നമ്മുടെ കൈവശമുള്ള ആപ്പിളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എട്ടാണ് ഇതിൽ നിന്ന് നമ്മൾ ഹവയ്ക്ക് കൊടുക്കാൻ പോകുന്നത് എത്ര ആപ്പിളുകളാണ് നാല് ആപ്പിളുകളാണ് അപ്പോൾ നോക്കിക്കേ നാല് ആപ്പിളുകൾ നമുക്ക് ഹവയ്ക്ക് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ആപ്പിളുകൾ നമ്മൾ ഹവയ്ക്ക് കൊടുത്തു ഇനി നമ്മുടെ കൈവശം എത്ര ആപ്പിളുകളാണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി നമ്മുടെ കൈവശമുള്ളത് എത്ര ആപ്പിളാണ് നാല് ഈ നാല് ആപ്പിളിനെയാണ് ഇനി നമ്മൾ ആർക്ക് കൊടുക്കാൻ പോകുന്നത് ദിൽമയ്ക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ആപ്പിളുകളും നമ്മൾ ഭാഗിച്ചു കൊടുത്തു ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇവിടെയും നമ്മൾ ആവർത്തിച്ച് കുറച്ചത് ഒരേ സംഖ്യയാണ് അല്ലേ ഒരേ സംഖ്യയെ ആവർത്തിച്ച് കുറയ്ക്കുകയാണ് ചെയ്തത് ഇനി വേറൊരു കണക്ക് കൂടി നമുക്കൊന്ന് നോക്കാം ഇവിടെ നോക്കിക്കേ ഇവിടെ എത്ര ചെറികളാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് സിമിക്ക് നാല് ചെറികൾ കിട്ടി കീർത്തിക്ക് എത്രയുണ്ട് കീർത്തിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് ചെറികൾ കിട്ടി റാണിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് ചെറികൾ കിട്ടി മൊത്തം എത്ര ചെറികളാണ് ഉള്ളത് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ചെറികൾ ഉണ്ടായിരുന്നു ഒരാൾക്ക് എത്ര വീതമാണ് കൊടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം പന്ത്രണ്ടിൽ നിന്നും നാല് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് ബാക്കിയുള്ളതെന്ന് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അല്ലേ ആ എട്ടിൽ നിന്നുമാണ് വീണ്ടും കീർത്തിക്ക് എത്ര കൊടുക്കുന്നത് നാല് ചെറികൾ കൊടുക്കുന്നത് അങ്ങനെ കീർത്തിക്കും നാല് ചെറികൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് ഈ നാലെണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് വീണ്ടും ഈ നാലിൽ നിന്നുമാണ് ആർക്ക് കൊടുക്കുന്നത് റാണിക്ക് വീണ്ടും നാല് ചെറികൾ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല അപ്പം നാല് മൂന്ന് പേർക്കും നമ്മൾ തുല്യമായി വീതിച്ചു തുല്യമായി വീതിച്ചത് എത്രയാണ് നാല് ഈ നാലെന്ന് പറയുന്നത് ഒരേ സംഖ്യകൾ അപ്പം നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ് സംഖ്യകളുടെ ആവർത്തിച്ചുള്ള അഡീഷനാണ് എന്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ സംഖ്യകളുടെ ആവർത്തിച്ചിട്ടുള്ള സബ്സ്ട്രാക്ഷനാണ് എന്ത് ഡിവിഷൻ നമ്മളിപ്പോൾ ഈ പാഠത്തിൽ ചെയ്യാൻ പോകുന്ന ഡിവിഷൻ എന്ന് പറയുന്ന ഭാഗം സംഖ്യകളുടെ ആവർത്തിച്ചുള്ള സബ്സ്ട്രാക്ഷനാണ് ഇവിടെ നോക്കിക്കേ എന്താണ് ഭാഗിക്കുന്നതിൻ്റെ ഡെഫിനിഷൻ ഒരു സംഖ്യയെ ആവർത്തിച്ചു കുറയ്ക്കുന്ന രീതിയെയാണ് നമ്മൾ ഭാഗിക്കൽ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ് പറഞ്ഞു തരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചോ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതൊന്നുമല്ല പക്ഷെ നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ ഇനി അങ്ങോട്ട് പോകുന്ന എല്ലാ പാഠത്തിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ഭാഗിക്കൽ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലാക്കി വെക്കണം സംഖ്യകളുടെ ആവർത്തിച്ചിട്ടുള്ള അഡീഷനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നു സംഖ്യകളുടെ ആവർത്തിച്ചിട്ടുള്ള കുറയ്ക്കുന്ന രീതിയെ നമ്മൾ എന്തെന്ന് പറയുന്നു ഭാഗിക്കൽ അല്ലെങ്കിൽ ഡിവിഷൻ എന്ന് പറയുന്നു dividing is the process of repeatedly subtracting a number സംഖ്യകളെ ആവർത്തിച്ച് കുറയ്ക്കുന്ന രീതിയാണ് എന്തോന്ന് ആ ഡിവിഷൻ മനസ്സിലാക്കി പോവണം കേട്ടോ ഇനി ഗണിതത്തിൻ്റെ നാല് അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഈ നാല് അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ആ അഡീഷൻ നമ്മൾ പഠിച്ചു അല്ലേ മാത്സിൻ്റെ അടിസ്ഥാന പ്രവർത്തനമാണ് അഡീ ഈ അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അപ്പോൾ ഡിവിഷൻ്റെ സിമ്പിൾ സിമ്പിൾ ഏതാണെന്ന് മനസ്സിലായോ ഡിവിഷൻ്റെ സിമ്പിൾ ഏതാണ് ആ ഇതാണ് ഡിവിഷൻ്റെ സിമ്പിൾ കണ്ടോ അപ്പോൾ നമ്മൾ ഇത് മൂന്നും നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ ഇത് നമുക്ക് എളുപ്പമാണ് ഇതും നമുക്ക് എളുപ്പമാണ് ഇത് കുറച്ച് എളുപ്പമാണ് അല്ലേ നമ്മൾ ടേബിൾ പഠിച്ചാലേ നമുക്ക് ആ കണക്ക് ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെയാണ് നമുക്ക് ഡിവിഷനും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ടേബിൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഈ കണക്കുകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്ക് ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായോ മക്കളെ മനസ്സിലായോ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കാം ഇവിടെ നോക്കിക്കേ എന്താണ് പറഞ്ഞിരിക്കുന്നത് പുതുമല എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി നോട്ട് പുസ്തകം പേന പെൻസിൽ ക്രയോൺസ് സ്ലേറ്റ് സ്കെയില് തുടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു ഇനി ഏതെല്ലാം പഠനോപകരണങ്ങളാണ് നൽകുന്നത് ഇതുപോലെ നിങ്ങൾക്കും പഠനോപകരണങ്ങൾ സൗജന്യമായി ലഭിച്ചിട്ടുണ്ടോ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ സാധാരണ സ്കൂൾ തുറക്കുന്ന ദിവസങ്ങളിലൊക്കെ ടീച്ചേഴ്സ് സമ്മാനമായിട്ടൊക്കെ തരാറില്ലേ ബുക്കും പെൻസിലും റബ്ബറും ഒക്കെ തരാറില്ലേ ആ അതുപോലെ ഈ പുതുമല സ്കൂളിലും പഠനോപകരണങ്ങൾ കൊടുത്തു അതിലെന്താണ് ആദ്യം കൊടുത്തതെന്ന് നമുക്ക് നോക്കാം ഒരു കെട്ടിൽ നൂറ് പേജിൻ്റെ പതിനെട്ട് നോട്ട് പുസ്തകങ്ങളുണ്ട് ഒരു കെട്ടിൽ പതിനെട്ട് നോട്ട് പുസ്തകങ്ങളുണ്ട് അല്ലേ രണ്ടെണ്ണം വീതം നൽകിയാൽ എത്ര കുട്ടിക്ക് കൊടുക്കാം എങ്ങനെ കണ്ടെത്തും ഓരോ കുട്ടികൾക്കും എത്ര വീതമാണ് കൊടുക്കേണ്ടത് രണ്ടെണ്ണം വീതം അപ്പോൾ നമുക്കൊന്ന് കൊടുത്താലോ ഇവിടെ നോക്കിക്കേ നമ്മുടെ കയ്യിൽ പതിനെട്ട് നോട്ട് പുസ്തകങ്ങളുണ്ട് ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അപ്പോൾ നമ്മുടെ കൈവശം പതിനെട്ട് നോട്ട് ബുക്കുകളുണ്ട് ഇത് എത്ര പേർക്ക് വീതിച്ച് നൽകണമെന്ന് പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല പക്ഷേ എത്ര വീതം വീതിച്ച് കൊടുക്കണം എത്ര പേർക്ക് വീതിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു കുട്ടിക്ക് എത്ര വീതം നോട്ട് ബുക്കുകൾ കൊടുക്കണം രണ്ട് വീതം നോട്ട് ബുക്കുകൾ കൊടുക്കണം അപ്പം വീതം നമുക്ക് രണ്ട് രണ്ട് പുസ്തകങ്ങൾ ഓരോരുത്തർക്കും വീതിച്ച് നൽകാം ആദ്യത്തെ ആൾക്ക് രണ്ട് പുസ്തകങ്ങൾ നൽകി ഇനി രണ്ടാമത്തെ ആൾക്ക് രണ്ട് പുസ്തകങ്ങൾ നൽകി ഇനി മൂന്നാമത്തെ ആൾക്ക് രണ്ട് പുസ്തകങ്ങൾ നൽകി നാലാമത്തെ ആൾക്കും രണ്ട് പുസ്തകങ്ങൾ നൽകി അഞ്ചാമത്തെ ആൾക്കും രണ്ട് പുസ്തകങ്ങൾ നൽകി ആറാമത്തെ ആൾക്കും രണ്ട് പുസ്തകങ്ങൾ നൽകി ഏഴാമത്തെ ആൾക്ക് രണ്ട് പുസ്തകങ്ങൾ നൽകി എട്ടാമത്തെ ആൾക്ക് രണ്ട് പുസ്തകങ്ങൾ നൽകി ആ ഒൻപതാമത്തെ ആൾക്കും രണ്ട് പുസ്തകങ്ങൾ നൽകി അങ്ങനെ പതിനെട്ട് പുസ്തകങ്ങൾ നമ്മൾ രണ്ട് വീതം എത്ര പേർക്കാണ് വീതിച്ച് നൽകിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പേർക്കാണ് നമ്മൾ വീതിച്ച് നൽകിയത് അല്ലേ പതിനെട്ട് പുസ്തകങ്ങൾ രണ്ടായി വീതിച്ചപ്പോൾ എത്രയാണ് കിട്ടിയത് ഒൻപത് അല്ലേ പതിനെട്ട് പുസ്തകങ്ങൾ രണ്ടായി വീതിച്ച് നൽകിയപ്പോൾ എത്ര പേർക്കാണ് പുസ്തകം കിട്ടിയത് ഒൻപത് പേർക്ക് ഇവിടെ നോക്കിക്കേ ഈ സംഖ്യകൾക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ആ ഇവിടെ രണ്ടിനെ ഒൻപത് തവണ ഗുണിക്കുമ്പോൾ പതിനെട്ടല്ലേ കിട്ടുന്നത് രണ്ടിനെ ഒൻപത് തവണ ഗുണിക്കുമ്പോൾ പതിനെട്ടാണ് കിട്ടുന്നത് അപ്പോൾ പതിനെട്ടിനെ രണ്ട് കൊണ്ട് ഭാഗിക്കണമെങ്കിൽ രണ്ടിൻ്റെ കൂടെ എത്ര ഗുണിക്കണം എന്ന് കണ്ടുപിടിച്ചാൽ പോരെ മനസ്സിലായോ അപ്പോൾ ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് രണ്ടെണ്ണം വീതം നൽകിയാൽ എത്ര പേർക്ക് വീതിച്ച് നൽകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ അല്ലേ എത്ര പേർക്ക് വീതിച്ച് നൽകാൻ കഴിഞ്ഞു ആ ഒൻപത് പേർക്ക് വീതിച്ച് നൽകാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം ഒൻപത് എന്നെഴുതണം ഈ ഒരു കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഒൻപത് എന്നെഴുതണം ഇവിടെ നോക്കിക്കേ ഇവിടെ നമുക്ക് പതിനെട്ടിൽ നിന്നും രണ്ട് കുറച്ചു അതായത് ആദ്യം നമ്മൾ പതിനെട്ട് പുസ്തകം ഉണ്ടായിരുന്നു ആദ്യത്തെ കുട്ടിക്ക് രണ്ട് പുസ്തകം കൊടുത്തു അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരുന്നു പതിനാറ് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ആ പതിനാറിൽ നിന്നും രണ്ട് പുസ്തകം അടുത്ത കുട്ടിക്ക് കൊടുത്തു അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരുന്നു പതിനാല് പുസ്തകം ആ പതിനാല് പുസ്തകത്തിൽ നിന്നും മൂന്നാമത്തെ കുട്ടിക്ക് വീണ്ടും രണ്ട് പുസ്തകങ്ങൾ കൊടുത്തു അപ്പോൾ എത്ര ഉണ്ടായിരുന്നു പന്ത്രണ്ട് പുസ്തകം ഈ പന്ത്രണ്ട് പുസ്തകത്തിൽ നിന്നും വീണ്ടും നമ്മൾ ഒരാൾക്ക് രണ്ട് പുസ്തകം കൊടുത്തു അപ്പോൾ എത്ര ഉണ്ടായിരുന്നു ബാക്കി പത്ത് ആ പത്ത് പുസ്തകത്തിൽ നിന്നും വീണ്ടും നമ്മൾ രണ്ട് പുസ്തകം അടുത്ത കുട്ടിക്ക് കൊടുത്തു അപ്പോൾ എത്ര ഉണ്ടായിരുന്നു എട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം അവസാനത്തെ കുട്ടിക്ക് രണ്ട് പുസ്തകം കൊടുത്തപ്പോൾ പിന്നെ മുഴുവൻ പുസ്തകങ്ങളും നമ്മൾ വീതിച്ച് കഴിഞ്ഞു അങ്ങനെ ഒരേപോലുള്ള സംഖ്യയെ ഇവിടെ എത്ര വീതമാണ് കുറച്ചിരിക്കുന്നത് ആവർത്തിച്ച് കുറച്ചിരിക്കുന്നത് രണ്ട് അല്ലേ ഒരുപോലുള്ള സംഖ്യയെ ആവർത്തിച്ച് കുറയ്ക്കുന്ന രീതിയെയാണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത് ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായോ ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം താങ്ക്